welcome back to my channel it's me എന്നെ ഗെയിം നമ്മൾ മറ്റൊരു വീഡിയോട്ട് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പി സി ലാപ്ടോപ്പ് പി സിയിലും ലാപ്ടോപ്പിലൊക്കെ എങ്ങനെ ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നും എങ്ങനെ ഓപ്പൺ ആക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് യൂട്യൂബ് ഞാൻ ചിലപ്പോഴേ കാണിക്കുള്ളൂ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഞാൻ കാണിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഫേസ്ബുക്കിലേക്ക് തന്നെ പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഗൂഗിളായിട്ട് എടുത്തിരിക്കുന്നു ഇവിടെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് വന്നു ഉണ്ടോ ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നുണ്ടോ ഫേസ്ബുക്ക് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിൻ്റെ പോലെ ഫേസ്ബുക്ക് ലോഗിൻ ഓർ സൈൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഞാൻ ഇപ്പോൾ ഓൾറെഡി സൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആണോ ഫേസ്ബുക്ക് എല്ലാം കാണുന്നുണ്ട് എനിക്ക് ഞാൻ ഇപ്പോൾ ഓൾറെഡി സെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് കാണാം ഇതിപ്പോൾ ആദ്യമായിട്ട് പി സിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിനോ സൈൻ അപ്പ് ചെയ്യും നിങ്ങൾ ലോഗിൻ ചെയ്യുക ഫോണിൻ്റെ അഡ്രസ്സ് എല്ലാം വെച്ചിട്ട് ചെയ്തുകൊണ്ടോ ഉള്ളൂ കാര്യം ഇനി നമുക്ക് നമുക്കിനി യൂ ഇൻസ്റ്റാഗ്രാമിൽ പോവാം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ ഓക്കെ ഡൗൺലോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം ഡൗൺലോഡ് ഓ അതുകൊണ്ടാ ഓക്കെ നമുക്കിത് ഡൗൺലോഡ് നോക്കാം എന്താ നോക്കാം അത് തട്ടിപ്പോവും ഓക്കെ അതൊരു ഇതാണ് ഗ്രൂപ്പാണ് ഓക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം നോക്കാം Instagram Instagram okay the login Instagram okay കണ്ടോ വന്നത് ഇതിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതാണ് വന്നത് കണ്ടോ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പ്ലെയർ ഓക്കെ പുതിയ പ്ലെയർ ജുവാൻ്റെ ഇതാക്കിയാണ് ഞാൻ പ്ലാസ്റ്റിക്സ് ഫോളോ ചെയ്യണമെന്നാണ് കണ്ടിരുന്നത് ഇനി നമുക്കിപ്പോൾ ഇതിൽ റീൽസ് കാണാൻ പറ്റുന്നില്ല അതാണ് ഞാൻ നോക്കുന്നത് റീൽസ് ഇതിൽ കാണാൻ എനിക്ക് പറ്റുന്നില്ല നമുക്ക് നോക്കി വെക്കാം ഏതെങ്കിലും അക്കൗണ്ട് പോയി നോക്കി വെക്കാം നമുക്കിപ്പോൾ നമ്മളെ യൂട്യൂബർ നോക്കാം സെർച്ച് അൺബോക്സിംഗ് ഡേ അൺ ഓക്കെ സാരി കയറ്റി കണ്ടോ അൺബോക്സിംഗ് ഡേ ടൂളിൻ്റെ വന്നിട്ടുണ്ട് ഓക്കെ ഏത് ഇവിടെ ജി ടി അതല്ല റീൽസിൻ്റെ കിട്ടുന്നില്ല ഇതിൽ പി സി വേർഷനിൽ റീൽസിൻ്റെ കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ആരുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിൽ നിങ്ങൾ ഫോളോ ചെയ്ത ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണ് പിൻ പിന്നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് എന്നെ ടൈപ്പ് ചെയ്യുക യൂട്യൂബ് യൂട്യൂബ് ടൈപ്പ് ചെയ്താൽ യൂട്യൂബ് എടുക്കും യൂട്യൂബിൽ നിങ്ങൾ സൈൻ ചെയ്യേണ്ട എന്ന് തോന്നുന്നു കമ്പ്യൂട്ടർ ഇരിക്കുന്ന അക്കൗണ്ട് യൂട്യൂബിലേക്കും പോകും ഓക്കെ കണ്ടോ എൻ്റെ ചാനൽ എടുത്ത് കാണിച്ചുതരാം ഇവിടെ മാറ്റിയിട്ട് ഈ ചാനൽ എടുക്കുക പിന്നെ നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട് ഓക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇത് മൂന്നും ഞാൻ ഇവിടെ കൊണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് ചാനലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ബാനറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നതൊക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോത്തിലുള്ള എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തി പൊട്ടിക്കുക ഓൾ നല്ല ഓപ്ഷൻ മറക്കണ്ടേ അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക നമ്മൾ അടുത്തൊരു ജി കെ ഫൈവിൻ്റെ ഫിഫിൻ്റെ വീഡിയോ നമ്മൾ വീണ്ടും തിരിച്ചു വരും അപ്പോൾ ശരി ഗുഡ് ബൈ ഇറ്റ്സ് മീ നാളെ ഗിരാനം സ്വാനിങ് ആവും